welcome back to my channel ഈസ് മീൻ എൻ ഐ എം ഐ യോയോ അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോട്ട് വന്നത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിലൊക്കെ ലൈക്ക് കാർഡില്ലേ ഇപ്പോൾ മുകളിൽ വന്നാലും അതും അതും പിന്നെ ഈ ലാസ്റ്റ് ചെയ്യുന്ന എൻ സ്ക്രീൻ കാർഡും എലിമെൻറ്റ് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ സമയം കളാതെ നേരെ വീഡിയോ വയ്ക്കുക ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ നമ്മളെടുത്തിട്ട് നോക്കട്ടെ സ്ക്രീൻ റെക്കോർഡ് വന്നാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി കാണിച്ചു ഓക്കെ ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ ഇതിപ്പോൾ പി സി കേട്ടോ പി സി വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് പി സിയിലാവും ചെയ്യുക ഇത് നമ്മൾ യൂട്യൂബ് എടുക്കുക യൂട്യൂബ് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഓൾറെഡി ടൈപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ യൂട്യൂബ് പിന്നെ നെറ്റ്വർക്കത്തിന് നെറ്റ്വർക്കിന് ഇത്തിരി പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി സ്ലോ ആയിട്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ യൂട്യൂബ് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക യൂട്യൂബിൽ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഓക്കെ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇത്തിരി നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് യൂട്യൂബ് ആയിട്ടുണ്ട് നമുക്കിപ്പോൾ പി സിയിൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയാം പി സി ഒക്കെ ഉപയോഗിക്കും യൂട്യൂബ് ഒക്കെ ഉപയോഗിക്കുന്നവർ ഇങ്ങനെ നോക്കുക ഓക്കെ ഇനി നമ്മളിതാ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഇതിലുണ്ട് അല്ലെ ആ അതെ യൂട്യൂബ് സ്റ്റുഡിയോ അതിലാ നടത്തുക യൂട്യൂബ് സ്റ്റുഡിയോയിൽ പ്രസ് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒത്തിരി നെറ്റ്വർക്കിംഗ് ത്രീഷ്യൂ ഉണ്ട് അതോ കറങ്ങുന്ന അതാണ് പക്ഷേ ഇപ്പോൾ ഇത് ഇവിടെ ആണല്ലോ ഇവിടെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോന്ന് ആയിട്ടുണ്ട് ഉണ്ടോ നെറ്റ്വർക്കിന് ഇത്തിരി പ്രോബ്ലം ഉണ്ടാണെങ്കിൽ നമുക്ക് ക്ഷമിക്കുക okay okay channel dashboard okay ഇപ്പോൾ കണ്ടോ അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ അകത്ത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗെയിമിംഗ് വീഡിയോ ഉണ്ടാവും കാണാം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ ആണിത് ഓക്കെ ഞാനപ്പോൾ ഇതാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങളെ കണ്ടന്റ് എടുക്കുക ഇത് കണ്ടോ അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഏതിൽ വേണം ചെയ്യാം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഇത് കണ്ടോ ഇത് കണ്ടോ ഈ പെൻസിൽ ഐക്കൺ അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇതിപ്പോൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നു ഇതൊക്കെ കണ്ടോ കറക്റ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമുക്ക് പബ്ലിക് തമ്മിലൊക്കെ ചേഞ്ച് ചെയ്യുക ഈസിയിലിട്ടോ കണ്ടോ എൻ്റെ സ്ക്രീൻ കണ്ടോ ആ പെൻസിൽ സ്റ്റിക്ക് നമ്മൾ ആഡ് ചെയ്യുക അല്ല പ്രസ് ചെയ്യുക പെൻസിൽ സ്ക്രീൻ വരുന്ന മറ്റേ എലിമെൻ്റ് ഇല്ല അത് ഇങ്ങനെ വരുന്നത് ഓക്കെ കണ്ടോ ഇനി അപ്പോൾ ഇത് ഒന്ന് വേറെ ആഡ് ചെയ്യുകയാണ് എൻ്റെ സ്ക്രീൻ ഇതൊന്നും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ നമുക്കിത് എങ്ങനെ ചെയ്താൽ ചേഞ്ച് ആവും ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം നമുക്ക് പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ അമർത്തിയിട്ട് വീഡിയോ എന്നുള്ളത് എടുക്കുക just before best for viewers നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ആണ് ഇപ്പോൾ ഇതിൽ അല്ല നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇതിൽ ഇടാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ആണോ നമുക്ക് വീണ്ടും ചാനലാണെങ്കിൽ ഇത് ഇതേപോലെ വരും ഇതേപോലെ നമുക്ക് ചാനലാകുമ്പോൾ ഇതേപോലെ ഇത് വരും അപ്പോൾ ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ഉണ്ടോ പിന്നെ നമ്മൾ ശരിയാ ഇതിപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുക നമ്മൾ സ്ക്രോൾ ചെയ്യുന്നിടത്ത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് എത്തിക്കാം ഇപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ലെഫ്റ്റ് ബട്ടൺ ഇല്ലേ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മൾ മൗസിലാണെങ്കിൽ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മൗസ് മൂവ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ കാർഡ്സ് ഐ ഐ കാർഡ് കണ്ടോ എൻ്റെ അടുത്ത് കാർഡ്സും ഐ കാർഡ്സ് കണ്ടോ ഒരു ഐൻ്റെ ചിഹ്നം ഒരു കാർഡ്സും ഉള്ള എഴുതിയിട്ടുണ്ട് ആ പെൻസിൽ ആഡ് ചെയ്യും പ്രസ് ചെയ്യുക സോറി പ്രസ് ചെയ്യുക വേണ്ട ഇനി നമ്മളിത് ഈ സാധനം കണ്ടോ ഇത് നമ്മൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്ന് ആഡ് ഞാൻ ഇവിടെയാണ് ആഡ് ചെയ്യുന്നത് അവിടെ ചെയ്തിട്ട് പിന്നെ ഉണ്ട് ഈ പ്രസ് ഐക്കണിൽ അമർത്തുക ഇത് card add card video software videos കണ്ടോ ഞാൻ ഇപ്പോൾ അതെ എൻ്റെ ഫുട്ബോൾ വീഡിയോ ആ ഫുട്ബോളിൻ്റെ വീഡിയോ ഇട്ടതാണ് കണ്ടോ അത് ഇവിടെ ആഡ് ആയിട്ടുണ്ട് നമുക്ക് എത്ര വീഡിയോസും അഞ്ച് വീഡിയോസാണ് മിനിമം സേവ് ചെയ്യാം ഓക്കെ തന്നേൽ ഇവിടെ ആഡ് ചെയ്യുക അതിൽ ചിൽഡ്രൻസ് ആയിട്ട് കറക്റ്റാക്കുക ഓക്കെ ഇവിടെ സേവ് കൊടുത്താവും ഞാൻ പോയി ചെയ്യുന്നില്ല സേവ് ഓക്കെ ഇതിപ്പോൾ ഞാനില്ലേ അപ്പോൾ ആ ടൈറ്റിൽ ഒന്ന് മാറ്റിയാണ് ഓക്കെ ടൈറ്റിൽ ഒരു ആനന്ദം ഓക്കെ ഞാനത് ചെയ്തിട്ടുണ്ട് കണ്ട് സേവ് ചെയ്യണേ ഓക്കെ സേവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ചേഞ്ച് സേവേഡ് ഇനി നിങ്ങൾ നിങ്ങളെ ഇതിൽ ചെയ്ത് നോക്കിയാൽ കിട്ടും ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഇഫ് ഇറ്റ് മീ സൈനിങ് ആണ്